ഗുരു നാനാക് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് ആളുകൾക്ക് തന്റെ ശിക്ഷണം പകർന്നു നൽകുമായിരുന്നു വളരെ അനുകമ്പയും ധൈര്യവുമുള്ള ഒരു മനുഷ്യൻ രണ്ടു തരത്തിലും അദ്ദേഹം തികച്ചും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതിന് കാരണം അദ്ദേഹം എപ്പോഴും പുഞ്ചിരിക്കുന്ന സൗമ്യനായ വിശുദ്ധന്മാരിൽ ഒരാളായതുകൊണ്ടല്ല എപ്പോൾ ദൃഢമായിരിക്കണം എപ്പോൾ മൃദുവായിരിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം യഥാർത്ഥമായത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു വീട്ടിൽ അദ്ദേഹം അതിഥിയായി ചെന്നു ആ പ്രദേശത്തെ അതിസമ്പന്നനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ അദ്ദേഹം കുറച്ച് ദിവസം ആ വീട്ടിൽ അതിഥിയായിരുന്നു അവിടെ നിന്നും മടങ്ങുമ്പോൾ അദ്ദേഹം ഇയാൾക്ക് ഒരു സൂചി നൽകി ഒരു തയ്യൽ സൂചി സൂചി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങളുടെ പക്കൽ വെക്കൂ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ കാണുമ്പോൾ ഇത് തിരിച്ചു തരാം അതുവരെ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ സൂചിയാണ് സ്വർണമൊന്നുമല്ല സാധാരണ ഒരു സൂചി ആ മനുഷ്യൻ അത് സ്വീകരിച്ച് തൻ്റെ പക്കൽ സൂക്ഷിച്ചു ഗുരു അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഗുരു എനിക്കൊരു സൂചി തന്നു ഞാനിത് ഭദ്രമായി സൂക്ഷിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് നൽകുകയും വേണം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെക്കാൾ അല്പം ബുദ്ധിമതിയായിരുന്നു സാധാരണ അവർ അങ്ങനെയാണ് കരുതുന്നത് നിങ്ങളൊരു വിഡ്ഢിയാണ് എന്തിനാണ് നിങ്ങളൊരു ഗുരുവിൽ നിന്നും സൂചി വാങ്ങിയത് അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്നും എന്തെങ്കിലും വാങ്ങുമ്പോൾ ഒരു പക്ഷേ ഒരു വൃദ്ധനായ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം മരിക്കുകയാണെങ്കിൽ ഈ സൂചി തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ എന്നേക്കുമായി കടപ്പെട്ടിരിക്കും ഒരു ഗുരുവിൽ നിന്ന് സൂചി വാങ്ങുകയോ എന്തിനാണത് വാങ്ങിയത് അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യരിൽ നിന്നും വാങ്ങാൻ പാടില്ലായിരുന്നു നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്നും ഒന്നും സ്വീകരിക്കരുത് ഒരുപക്ഷെ അദ്ദേഹം മരണപ്പെട്ടാൽ ഈ സൂചി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ അവിടെ വെച്ച് നൽകാനോ കഴിയില്ല സൂചി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ അവിടെ വച്ച് തിരികെ നൽകാനോ കഴിയില്ല അതിനാൽ നിങ്ങൾ എന്നേക്കുമായി കടത്തിലായിരിക്കും നിങ്ങൾക്ക് ആ കർമ്മം കഴുകിക്കളയാൻ കഴിയില്ല അത് ആയിരം ജന്മങ്ങൾക്ക് കാരണമായേക്കാം ഇതൊരു നല്ല കാര്യമല്ല എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തി ഇത് തിരികെ ഏൽപ്പിക്കുക അങ്ങനെ ആ മനുഷ്യൻ ഗുരുവിൻ്റെ പുറകെ നടന്നു തുടങ്ങി ഗുരു വേഗത്തിൽ നടക്കുമായിരുന്നു എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അയാൾ ഗുരുവിനെ കണ്ടെത്തി എന്നിട്ട് അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു ഓ ഗുരു എനിക്ക് ഈ സൂചി സൂക്ഷിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ വൃദ്ധനായൊരു മനുഷ്യനാണ് നിങ്ങൾ മരിച്ചു പോയാൽ ഞാൻ എന്നേക്കുമായി കടക്കാരനാവുകയും ചെയ്യും എനിക്ക് എനിക്കറിയാം ഇതുമായി എനിക്ക് സ്വർഗത്തിൽ വന്നിട്ട് തിരികെ നൽകാൻ കഴിയുകയില്ല അപ്പോൾ ഗുരുനാനാക്ക് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കറിയാം ഇതുമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ വരാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കത് അറിയാമല്ലേ അദ്ദേഹം അതേന്ന് പറഞ്ഞു ഒരു സൂചി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ലെന്നറിയാവുന്ന നീ എന്തെല്ലാമാണ് സ്വരൂപിച്ചു വെക്കുന്നത് നിങ്ങൾക്കൊരു സൂചി കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മറ്റൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി അയാൾ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി തനിക്ക് വിൽക്കാൻ കഴിയുന്നതെല്ലാം വിറ്റു അയാൾക്കും അയാളുടെ കുടുംബത്തിനും ആവശ്യമുള്ളത് മാത്രം കരുതി ബാക്കിയുള്ളതെല്ലാം സമൂഹം മുഴുവൻ ദാരിദ്ര്യത്തിലായതിനാൽ അയാൾ ചുറ്റുമുള്ള ആളുകളുടെ ക്ഷേമത്തിന് ആവശ്യമായതെല്ലാം നിർമ്മിച്ചു നൽകി ഈ നാളുകളെല്ലാം ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും അയാൾ സ്വരൂപിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ ലോകം പരിമിതമാണ് ഈ ഗ്രഹം ഒരു പരിമിതമായ വിഭവമാണ് ഓരോ വ്യക്തിയും അനന്തമായി സ്വരൂപിച്ച് കൂട്ടുകയാണെങ്കിൽ ആകെ സംഭവിക്കുന്നത് കലഹവും ദുരിതവും ആയിരിക്കും ഓരോ വ്യക്തിയും അത് സ്വയം നിശ്ചയിക്കുന്നില്ലെങ്കിൽ ശരി എനിക്ക് ഇത്ര മതി ഇതിനപ്പുറം ഞാൻ പോകില്ല ബാക്കിയുള്ള എൻ്റെ കഴിവുകൾ എല്ലാവരുടെയും ക്ഷേമത്തിനായി ഞാൻ ഉപയോഗിക്കും ഇത് ഒരു മനുഷ്യനിൽ സംഭവിക്കുന്നില്ലെങ്കിൽ അവൻ തനിക്കും ലോകത്തിനും ഒരു ദുരിതമാണ് ഈ ഭൂമിയിലെ ദുരന്തം ഭൂകമ്പമല്ല അഗ്നിപർവ്വതവുമല്ല സുനാമിയുമല്ല യഥാർത്ഥമായ ദുരിതം മനുഷ്യന്റെ അജ്ഞതയാണ് ഇതാണ് ഒരേ ഒരു ദുരന്തം അജ്ഞത മാത്രമാണ് ദുരന്തം ജ്ഞാനോദയം മാത്രമാണ് പരിഹാരം യഥാർത്ഥത്തിൽ മറ്റൊരു പരിഹാരവുമില്ല അതിനാൽ ആത്മീയ പ്രക്രിയ അത് സജീവമാകണമെങ്കിൽ ഇത് ത്യാഗത്തെക്കുറിച്ചല്ല ഇത് വിവേകത്തോടെ ജീവിക്കുന്നതിനെക്കുറിച്ചാണ് പുറത്തുനിന്നുള്ള പണ്ഡിതന്മാരാണ് തെറ്റായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിൽ ഒന്നും തന്നെ ത്യാഗമെന്ന വാക്കില്ല അതെ സംസ്കൃത ഭാഷയിൽ ത്യാഗം എന്നൊരു വാക്കില്ല പുറത്തുനിന്നുള്ള പണ്ഡിതന്മാരാണ് ഓ ഈ മനുഷ്യരെല്ലാം ത്യജിച്ചു എന്ന് പറയുന്നത് അല്ല അവൻ മുഴുവൻ പ്രപഞ്ചത്തെ ആശ്രയിക്കുകയാണ് പക്ഷെ നിങ്ങൾ കരുതുന്നു അവനെല്ലാം ത്യജിച്ചെന്ന് ഇത് നിങ്ങളുടെ ധാരണയാണ് കാരണം ഇത് ഇത് ഇതൊക്കെ സ്വന്തമാക്കാതെ ഒരു ജീവിതം നിങ്ങൾക്ക് ചിന്തിക്കാനാകുന്നില്ല ഭൂമിയുടെ ഒരു ഭാഗം എൻ്റേതാണ് അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ആരോ മുഴുവൻ പ്രപഞ്ചത്തെയും ആശ്ലേഷിച്ചിരിക്കുന്നു അതിനാൽ അത് സംഭരിക്കണമെന്ന് അവൻ കരുതുന്നില്ല കാരണം എല്ലാ നക്ഷത്രങ്ങളും അവൻ്റെതാണ് നക്ഷത്ര സമൂഹം അവനുള്ളതാണ് എന്തെങ്കിലും ശേഖരിച്ച് തന്റെ ബാഗിലോ ബാങ്കിലോ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് അവൻ കരുതുന്നില്ല അത്തരമൊരു ചിന്ത അവനുണ്ടാകുന്നില്ല ഇത് ത്യാഗമല്ല അതിനാൽ വസ്തുനിഷ്ഠമായ അർത്ഥത്തിൽ നിന്നല്ല ആന്തരിക ഭീഷണ കോണിൽ നിന്ന് ജീവിതത്തെ മനസ്സിലാക്കുക കാരണം വസ്തുനിഷ്ഠമായി നിങ്ങൾ കാണുന്നത് എന്തും അതിജീവനത്തിന് മാത്രമേ മതിയാകൂ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ആത്മനിഷ്ഠമായ ഒരു ധാരണ ആവശ്യമാണ്